ബിസ്മില്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹിൽ അമീൻ വാല അലിഹി വസ്ഹബിഹി അജ്മീൻ അമബാദ് ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ ലോകത്ത് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ വിവിധ മതങ്ങളുടെ മതമില്ലാത്തവരുടെ എല്ലാവരുടെയും രാജ്യമാണ് ഇന്ത്യ എന്നതാണ് അതിനനുസരിച്ചുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ശില്പികൾ തയ്യാറാക്കിയിട്ടുള്ളത് രാജ്യത്തൊരു പ്രത്യേകമായ ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമോ അഥവാ ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മറ്റു മതക്കാർക്കുമെല്ലാം അവരവരുടെ മതം ആചരിച്ചും അതിൽ വിശ്വസിച്ചും അത് പ്രചരിപ്പിച്ചും എന്നാൽ പരസ്പരം മനുഷ്യ സൗഹാർദ്ദത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ആ പാരമ്പര്യം ഇവിടെ നിലനിൽക്കണമോ അതോ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോത്സെ അതിൻ്റെ തുടർച്ചയായി വന്ന ഫാഷിസത്തിൻ്റെ പിടിയിൽ രാജ്യത്തിന് അമരാൻ അവസരം കൊടുക്കണമോ എന്ന സുപ്രധാനമായ ചോദ്യം ഈ ചോദ്യത്തിന് ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടുത്തെ ഫാഷിസ നിലപാടിന് എതിരാണ് നമുക്കറിയാം ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ ഫാഷിസ നിലപാടിന് എതിരാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ മുസ്ലിം സഹോദരങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്നത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആർക്കും അത് ബോധ്യമാകും പശുവിൻ്റെ പേരിൽ ഉള്ള കൊലപാതക പരമ്പരകൾക്ക് അവസാനം സുപ്രീം കോടതി ഇടപെട്ടു ജുഡീഷ്യറി നീതിയുടെ ഭാഗത്ത് നിൽക്കുകയും നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചുകൊണ്ട് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ശുഭോതർക്കമായ ഒരവസ്ഥ ആ വിഷയത്തിൽ ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് രാജസ്ഥാനിൽ ഒരു പച്ചയായ മനുഷ്യനെ അദ്ദേഹം മുസ്ലിമാണ് എന്നതല്ല വിഷയം ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയും ആ രംഗം വീഡിയോയിൽ പകർത്തി രാജ്യത്തുടനീളം അത് എത്തിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ചില രാജ്യദ്രോഹികൾ തയ്യാറായി ഇവിടെ ഹൈന്ദവ സമൂഹം ഒറ്റപ്പെടുത്തുന്ന ഈ ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ അവസ്ഥകൾ കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായം എങ്ങനെ മുന്നോട്ട് പോകണം ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ സാധിക്കുമോ ഇല്ല ഒരു കാരണവശാലും സാധ്യമല്ല ഇസ്ലാം എന്ന പദം തന്നെ ശാന്തി സമാധാനം സമർപ്പണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതുകൊണ്ടൊരു യഥാർത്ഥ മുസ്ലിമിന് തീവ്രവാദിയാകാൻ സാധ്യമല്ല ഐ എസ് ഐ എസ് എന്ന തമ്മാടി കൂട്ടത്തിൻ്റെ കൊലയാളി സംഘത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വോയിസ് ഈ അടുത്ത് വന്നു വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ പേരിൽ തന്നെ അതിന് കൃത്യവും വ്യക്തവുമായ മറുപടി കൊടുക്കുകയും ചെയ്തു അവിടെ മുനാഫിക് ഓർഗനൈസേഷൻസ് കപട ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ പേരെടുത്തു പറഞ്ഞ് ഇവിടുത്തെ സമസ്തയുടെ അതിൽ തന്നെ രണ്ട് വിഭാഗത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതിൽ തന്നെ വിസ്ഡത്തിൻ്റെ എല്ലാം പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവയെല്ലാം മുനാഫിക് ഓർഗനൈസേഷൻസ് ആണ് കപടന്മാരാണ് എന്ന് ഐ എസിൻ്റെ പേരിൽ വന്ന വോയിസിൽ കൃത്യമായി പറഞ്ഞത് നാം ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ ഒരു മുസ്ലിം സംഘടനയും ഇവിടെ ഐ എസിനെ അനുകൂലിക്കുന്നില്ല എന്നത് വ്യക്തമാണ് കാരണം ഒരു മുസ്ലിമിനല്ല ഒരു മനുഷ്യന് ഐ എസിന് അംഗീകരിക്കാൻ സാധിക്കുമോ മനുഷ്യരെ പച്ചയായി കൊന്നൊടുക്കുക രണ്ട് ശതമാനം ഐ എസ് കൊന്നൊടുക്കിയവർ മുസ്ലിങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം മദീനയിൽ അവർ ചാവറായി നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ അറഫ പ്രസംഗത്തിൽ ലോക സെലഫി നേതാവ് Abdul Aziz Al Sheikh I എസിനെതിരെ ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു നമ്മൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള സത്യം ഈ സത്യം നിലനിൽക്കെ ചില ആളുകൾ മുസ്ലിം സഹോദരങ്ങൾ കിടക്ക് പരസ്പരം തീവ്രവാദപരമായ സമീപനങ്ങൾ തീവ്രവാദപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയതിനെ നാം പ്രത്യേകമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അവിടെയാണ് കാര്യങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട് ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഒരു പ്രത്യേകത ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം കേരളത്തിൽ മുൻഗാമികളായ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരുടെ ഉമറാക്കളുടെ പ്രത്യേകത കൊണ്ടും അവരുടെ പരിശ്രമങ്ങൾ കൊണ്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാണ് എല്ലാ എല്ലാ മുസ്ലിങ്ങളും ഇല്ലെങ്കിലും മുസ്ലിങ്ങളുടെ അറിയപ്പെടുന്നവർക്ക് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സമസ്തക്കാരും ലീഗല്ല എല്ലാ മുജാഹിദുകളും ലീഗല്ല എന്നാൽ പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് വ്യാപകമായി മുസ്ലിം സമുദായം മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം അത്തരം ഒരു പ്ര പ്രസ്ഥാനത്തിൻ്റെ ഒരു എം പി കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന ഇവിടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അവർ നവോത്ഥാനത്തിന് നേതൃത്വം നൽകി എന്ന രൂപത്തിലുള്ള പരാമർശം പിടിച്ചുകൊണ്ട് അത് പിൻവലിക്കണമെന്നും പിൻവലിച്ചില്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമെന്നും ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ആ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഉത്തരേന്ത്യയിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾക്ക് അവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് കീറത്തുണി എത്തിച്ചു കൊടുക്കുന്നു എന്ന് പരിഹസിക്കുന്ന പണ്ഡിതന്മാരുടെ നാവിൽ നിന്നും വൃത്തികെട്ട പദപ്രയോഗങ്ങൾ വരുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയെങ്കിൽ ഇതിനെ അനുകൂലിക്കാൻ ആർക്ക് സാധിക്കും നാം ചിന്തിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ എം പി ആയിരിക്കെ അദ്ദേഹം നവോത്ഥാനമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒന്ന് തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പറയുന്ന സമസ്തയുടെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രം ഒന്നോ രണ്ടോ ഫൈസിമാരും ഒരു കാസിമും ഒക്കെയാണല്ലോ നമ്മൾ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തിൻ്റെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് എന്താണ് സമസ്തയുടെ ചരിത്രം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്താണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം അറിയേണ്ടതുണ്ട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംഘടിത രാഷ്ട്രീയ ശക്തിയുടെ ഏറ്റവും ഉന്നതമായൊരു പദവിയിൽ അദ്ദേഹം എത്തി മുഖ്യമന്ത്രി പദം വരെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹം കൊണ്ടു നടന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്ന സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് അദ്ദേഹ ആ കൂട്ടത്തിൽ അദ്ദേഹം ഹജ്ജ് യാത്ര എം കെ ഹാജി എന്ന് പറയുന്ന കറകളഞ്ഞ മുജാഹിദാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്ത എം കെ ഹാജി ആയിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ ഹജ്ജ് യാത്രയിലെ അമീർ ഹറമിൽ വെച്ച് കെ ഉമർ മൗലവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമീർ ആ ഹജ്ജ് യാത്ര പോയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം പറയുന്ന കൂട്ടത്തിൽ ഈ പുസ്തക ഈ പുസ്തകത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ എഴുപത്തി മൂന്നാമത്തെ പേജിൽ ഒട്ടേറെ സ്ഥലങ്ങളിലുണ്ട് അതിലൊന്ന് ഈ പുസ്തകത്തിൻ്റെ എഴുപത്തി മൂന്നാമത്തെ പേജിൽ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് രേഖപ്പെടുത്തുകയും ഇംഗ്ലീഷിലേക്ക് വരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകമൊന്നാകെ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില വാചകങ്ങൾ അദ്ദേഹം പറയുന്നു ഹറം ഷെരീഫിൻ്റെ മുകളിൽ നിന്ന് മഴയത്ത് ഒലിച്ചു വന്ന വെള്ളം ചില ബംഗാളികളും മറ്റും വായ കാട്ടി കുടിക്കുകയും തലയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു പ്രാവിൻ കാഷ്ടത്തിൻ്റെ ഒരു രസായനമായി തീർന്ന ആ വെള്ളത്തിൽ ആ പാവങ്ങൾ അനിസ്ലാമികമായ പുണ്യം കണ്ടു വിവരക്കേട് തന്നെ കാബയിലെ കഥ ഇതിലും ഭയങ്കരമാണ് പ്രാകാഷ്ഠജലം മാത്രമല്ല കാബം മൂടിയ കില്ലക്കുമുണ്ടു കോളുകാർ സൗദിൻ്റെ ഭരണമില്ലാതി ഇല്ലായിരുന്നുവെങ്കിൽ കായബയും റൗലയും മാത്രമല്ല അവ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണുകൂടി ഭക്തന്മാർ ആഹരിച്ചു കളയുമായിരുന്നു എന്നൊരാൾ തമാശയായി പറഞ്ഞു പോലീസ് വിലക്കിയിട്ടും നബിസ്വല്ലാഹു വല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെ മുത്താൻ ചാടിപ്പായുന്നവരും സിയാറത്ത് നിഷേധിച്ചിട്ടും കുമ്പിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളും അയാളുടെ വാക്കുകളിലെ അതിശയോക്തിയെ കുറിക്കുന്നു സ്വർഗത്തിലേക്ക് പോകാൻ കുറുക്കുവഴി തേടുന്ന ജനങ്ങളുടെ മൗഢ്യത്തിൽ എനിക്ക് ചിരി വന്നു കബറിൻ്റെ അടുത്ത് കബർ മുത്താൻ പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ കബറിൻ്റെ മുകളിലുള്ള വസ്ത്രത്തെ ആളുകൾ മുറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായി കബർ സിയാറത്ത് എന്ന് പറയുന്ന മരണത്തെക്കുറിച്ച് ഓർക്കാൻ പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഹബീബായ് നബി കരീം സ്വലാഹു പഠിപ്പിച്ചിട്ടുള്ള നമ്മളൊക്കെ ചെയ്യേണ്ടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സലഫീയത്തിൻ്റെ ആ കബർ സിയാരത്തിന് വിരുദ്ധമായി ഷിയാ ലോകം ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള കബർ ആരാധനയിലേക്ക് എത്തുന്ന ഇത്തരം കാര്യങ്ങളെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇവിടുത്തെ സമസ്തക്കാർ ഒരിക്കലും അംഗീകരിക്കാത്തതാണല്ലോ ഈ വാചകങ്ങൾ അത് വളരെ കൃത്യമായി അദ്ദേഹം എഴുതി അത് പ്രസിദ്ധീകരിച്ചു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അത് ലോകമൊന്നാകെ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ സി എച്ചിനോടൊപ്പമുള്ള നേതാക്കന്മാർ ഏറ്റവും അവസാന കാലത്തുണ്ടായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗുകാരനായിരിക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇങ്ങനെ എഴുതിയത് ശരിയല്ല അത് പിൻവലിക്കണം അല്ലെങ്കിൽ ബഹിഷ്കരിക്കുമെന്ന് അന്നത്തെ സമസ്ത പറഞ്ഞോ ഇല്ലല്ലോ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ടു നടക്കാം അദ്ദേഹത്തിൻ്റെ ആശയം എഴുതാം ഒരു പ്രശ്നവും ലീഗ് എന്ന പൊതു പ്ലാറ്റ്ഫോമിൽ ഇല്ല തിരിച്ച് സി എച്ച് പറഞ്ഞോ ഉറുപ്പും മന്ത്രവുമായി നടക്കുന്ന സയ്യിദ് ഷെ മുഹമ്മദ് അലി ഷിഹാബ് അപ്പോൾ സഹോദരങ്ങളെ ലീഗിൻ്റെ ചരിത്രം മുഖ്യമന്ത്രി പദം വരെ എത്തിയ ഒരു വ്യക്തിയുടെ ആശയം തുറന്നു പറഞ്ഞു കൊണ്ട് അദ്ദേഹം ലീഗിൽ തുടർന്നുവെങ്കിൽ ബാഫയ്ക്ക് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് ഒരു ഭാഗത്ത് കെ എം സീദി സാഹിബ് എന്ന മുജാഹിദ് അതെ ലീഗിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാദാപുരം ഭാഗത്ത് വാദപ്രതിവാദത്തിന് ഖണ്ഡനത്തിന് വ്യവസ്ഥ എഴുതാൻ പോയ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് മറുഭാഗത്ത് കെ എം മൗലവി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഇടത്തും വലത്തും നിന്നുകൊണ്ട് അവർ ബാഫക്കി തങ്ങളെ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അവരുടെ ആശയം ഒന്നല്ല പക്ഷേ അവർ ഒന്നിച്ചു പ്രവർത്തിച്ചു പൊതു സമുദായത്തിൻ്റെ പൊതു നന്മക്ക് വേണ്ടി അബൂ ഖാദർ നഹാ സാഹിബ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്തത് ഉപമുഖ്യമന്ത്രിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ അദ്ദേഹം വളരെ കൃത്യമായി ജനപ്രതിനിധിയായിരിക്കെ തന്നെ ജാറങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ മമ്പുറം ജാറത്തിൽ വിസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വരെ കൃത്യമായി അദ്ദേഹം നിശിതമായി വിമർശിച്ചു മുസ്ലിം ലീഗിൻ്റെ തിരുടങ്ങാടി മണ്ഡലം കൺവെൻഷനിൽ ആ വിഷയം ചർച്ചയ്ക്ക് വന്നു സാഹിബ് ചോദിച്ചു ഞാൻ പിന്നെ എന്താ പറയേണ്ടത് വിമർശിക്കുകയല്ലാതെ അഥവാ അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹം തുറന്നു പറഞ്ഞതിനെ തിരുവങ്ങാടിയിലെ മുസ്ലിം ലീഗുകാർ സമസ്തക്കാരടക്കം അത് ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല തൊട്ടടുത്ത പ്രാവശ്യവും അദ്ദേഹത്തെ വിജയിപ്പിച്ചു എ വി അബ്ദുറഹ്മാൻ ഹാജി തിരുവമ്പാടിയിൽ മത്സരിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാലും സമസ്തക്കാരാണ് കാന്തപുരം വിഭാഗം അവർ പറഞ്ഞു ഇദ്ദേഹം മുജാഹിദാണ് എന്ന് ഇപ്പോൾ ചിലർക്ക് തുടങ്ങിയ അസുഖം നേരത്തെ തന്നെ പ്രകടമാക്കിയ ആളാണ് പിന്നെ കാന്തപുരം വിഭാഗം അവർ പറഞ്ഞു എന്നിട്ട് തിരു തിരുവമ്പാടിയിൽ ഒന്നാകെ പ്രചരണം നടത്തി എന്തായിരുന്നു മുസ്ലിം ലീഗുകാരായ സമസ്തക്കാർ കൊടുത്ത മറുപടി നിയമസഭയിൽ പോയി തവസ്സുലും ഇസ്തിയാസയും അല്ല ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ നാടിൻ്റെ വികസനമാണ് എന്ന് പറഞ്ഞ് എ വി അബ്ദുറഹ്മാൻ ഹാജിയെ ബഹുമാനപൂർവ്വം അവർ വിജയിപ്പിച്ചയച്ചു ഇതാണ് ലീഗിൻ്റെ തിരിച്ച് എത്രയോ മുജാഹിദുകൾക്ക് സ്വാധീനമുള്ള ധാരാളം മണ്ഡലങ്ങളിൽ തിരിച്ച് മുജാഹിദുകൾ സമസ്തക്കാരായ ആളുകൾക്ക് വോട്ട് ചെയ്തു മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിലെല്ലാ വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലെ തബലി ജമാകത്താകട്ടെ അതേപോലെ തന്നെ സംസ്ഥാന സുന്നിയാകട്ടെ ദക്ഷിണ കേരളയാകട്ടെ സമസ്തയിലെ തന്നെ കാന്തവനം വിഭാഗത്തിൽ അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവരുമില്ലേ എല്ലാവരും ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഒരു സമസ്തയുടെ ആശയത്തിനെതിരെ സംസാരിച്ചാൽ സമസ്തയിൽ നിലക്കൊള്ളാൻ പാടില്ല എന്ന് പറയാം മുജാഹിദ് ആശയത്തിനെതിരെ സംസാരിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലക്കൊള്ളാൻ പാടില്ല എന്ന് പറയാം പക്ഷേ മുസ്ലിം ലീഗിൽ നിലക്കൊള്ളാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ നേരത്തെ ആറാളുകൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കിയതിൻ്റെ ഒരു ബാക്കി പത്രം അതിൻ്റെ ഒരു തുടർച്ച ആഗ്രഹിക്കുക വഴി പുതിയൊരു ഭിന്നിപ്പ് ഇതിൻ്റെ പിന്നിൽ ആരാണ് വളരെ വ്യക്തമാണ് കേരളത്തിൽ തീവ്രവാദപരമായ സമീപനങ്ങൾ വിശിഷ്യ ബാബരി മസ്ജിദിൻ്റെ പതനത്തോടനുബന്ധിച്ച് കൂടുതൽ ശക്തമായൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് മുസ്ലിം സംഘടനകൾ അതിൻ്റെ പരുക്കനുഭവിച്ചു വിശിഷ്യ ഔദ്യോഗിക സമസ്ത അതിൻ്റെ പരുക്കനുഭവിച്ചു മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായി എം എസ് എം എന്ന സംവിധാനത്തിലൂടെ കുട്ടികളെ വിളിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ എസ് കെ എസ് എഫ് അടക്കമുള്ളവർക്ക് വമ്പിച്ച നഷ്ടം പറ്റി അതിൻ്റെ ചർച്ച വ്യാപകമായി അങ്ങനെ രണ്ടായിരത്തിയേഴ് കാലഘട്ടത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം യൂത്ത് കോർഡിനേഷൻ എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനത്തിൻ്റെ കീഴിൽ കേരളത്തിലെ ഔദ്യോഗിക സമസ്ത കാന്തപുരം സമസ്ത കേരള നദുവത്തുൽ മുജാഹിദീൻ അതേപോലെ തന്നെ അന്നത്തെ മടവൂർ വിഭാഗം ഈ നാല് വിദ്യാർത്ഥി യുവജന സംഘടനകളെ അണിനിരത്തിക്കൊണ്ട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കെ എം ഷാജി കൺവീനറായിക്കൊണ്ട് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ നിലവിൽ വന്നു ആ പരിപാടിയിൽ അസുഖം കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാതെ വന്ന മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ തൻ്റെ പ്രസംഗം എഴുതി കൊടുത്തയച്ചു ഫസ്റ്റ് പേജിലടക്കം പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി അത് കൊടുക്കുകയും ചെയ്തു ആ മുസ്ലിം യൂത്ത് കോർഡിനേഷൻ അന്ന് ഇറക്കിയിട്ടുള്ള പ്രമേയമാണിത് മുതലക്കുളം മൈതാനിയിൽ വെച്ച് സമസ്തയുടെ അഭിപ്രായം അതേപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിൻ്റെ അഭിപ്രായം കെ കെ എൻ എമ്മിൻ്റെ അഭിപ്രായം മടവൂർ വിഭാഗത്തിൻ്റെ അഭിപ്രായം ഔദ്യോഗിക സമസ്തയെ പ്രതികരിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തെ പ്രതികരിച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കെ എൻ എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് ഈയുള്ളവനും മടവൂർ വിഭാഗത്തെ പ്രതികരിച്ചുകൊണ്ട് അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കലും കാന്തപുരം വിഭാഗത്തെ പ്രതികരിച്ചുകൊണ്ട് എസ് എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി എ പി ബഷീറുമാണ് അതിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ചിരിക്കുന്ന പ്രമേയം ആ പ്രമേയം എന്താണ് മുസ്ലിം മുസ്ലിം സമൂഹത്തെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന സമീപനത്തിൻ്റെ പിന്നിൽ ആരാണ് ഇസ്ലാമിക അധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനിച്ചും ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചും യഥാർത്ഥ ഇസ്ലാമിനെ തകർക്കാൻ ലോകവ്യാപകമായി നടക്കുന്ന ഷ്യാഗൂഢാലോചന അപ്പോൾ മുസ്ലിം സമുദായത്തിലേക്ക് തീവ്രവാദപരമായ സമീപനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഷ്യാഗൂഢാലോചനയാണ് യഥാർത്ഥ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കലാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് സമസ്തയുടെ അഭിപ്രായമാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ അഭിപ്രായമാണ് മുജാഹിദ് ഉപസ്ഥാനത്തിൻ്റെ അഭിപ്രായമാണ് ആ അഭിപ്രായം ഒന്നിച്ചവിടെ വെച്ച് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ഷ്യാക്കൾ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ കൊണ്ടുവരുന്ന അവരുടെ വാദങ്ങൾ കൃത്യമായി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ അടക്കം രക്തസാക്ഷ്യം എന്ന പുസ്തകമടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രസംഗിച്ചു സംസ്ഥാന പരിപാടി മുതലക്കുളം മൈതാനിയിൽ രണ്ട രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒമ്പതാം തീയതി കഴിഞ്ഞതിന് ശേഷം ജില്ലാ ആസ്ഥാനങ്ങളിൽ ആ പ്രമേയത്തിൻ്റെ താഴെ പറയുന്നുണ്ട് ജില്ലാ മണ്ഡലം മഹല്ല് തലങ്ങളിൽ മുസ്ലിം യുവജന കൂട്ടായ്മ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു എന്ന് സിറാജ് പത്രമടക്കം വളരെ കൃത്യമായി കവറേജോടുകൂടി ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പോൾ സഹോദരങ്ങളെ അങ്ങനെ ജില്ലാ തലങ്ങളിൽ മണ്ഡലം തലങ്ങളിൽ അത് കഴിഞ്ഞ് പിന്നെ മഹല്ല് തലങ്ങളിൽ ആ ഗൂഢാലോചന വ്യക്തമാക്കുന്ന പരിപാടികളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം തീവ്രവാദ സമീപനങ്ങളിലേക്കുള്ള മുസ്ലിം യുവാക്കളുടെ റിക്രൂട്ട്മെൻറ്റ് തടയാൻ പ്രധാന കാരണമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇന്ന് ഒരേ വേദിയിലിരുന്ന് തീവ്രവാദത്തിനെതിരെ സംസാരിച്ച മുജാഹിദുകൾക്കെതിരെ ഇവർ തീവ്രവാദിയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഞങ്ങൾ നമ്മൾ ഒന്നിച്ചു പറഞ്ഞ ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് ഇപ്പോൾ ഒന്നിച്ച് തീവ്രവാദത്തിനെതിരെ ഇറങ്ങിയവരിൽ ഒരു വിഭാഗം തീവ്രവാദികളാണ് എന്ന് പറയുന്നതിന് പിന്നിൽ കാരണം അന്ന് ഷിയാ ഗൂഢാലോചനക്ക് തെളിവായി ഉദ്ധരിച്ചത് എന്തായിരുന്നു ഷിയാക്കൾ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ പതിനേഴായിരം ആയത്തുകൾ ഉണ്ട് എന്ന ജൂതന്മാർ മാത്രം അംഗീകരിക്കുന്ന വാദമാണ് ആ വാദം കേരളത്തിൽ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്ന പുസ്തകത്തിലൂടെ അലി ഷെരീയത്തിയുടെ മലയാ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ട പുസ്തകത്തിൽ അതേ ആശയം ഖുലഫ ഉറാഷിദികളിൽ റാഷിദികളിൽ രണ്ടുപേർ രണ്ട് രൂപത്തിൽ ഖുർആൻ മനസ്സിലാക്കിയെന്നും മഹാനായ ഉസ്മാൻ റലിയുല്ലാഹു അൻഹു മനസ്സിലാക്കിയ ഖുർആാനിലേക്കല്ല അലിയിബിന് അബി ത്വാലിബ് റലിയുല്ലാഹു അൻഹു മനസ്സിലാക്കിയ ഖുർആാനിലേക്ക് ആണ് നാം മടങ്ങേണ്ടത് എന്ന വ്യക്തി ശക്തമായ ജൂതായിസം ഷിയാക്കൾ ഇവിടെ പ്രചരിപ്പിച്ചു ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഞങ്ങളെല്ലാവരും ഉയർത്തിപ്പിടിച്ച ഒരു ഫോട്ടോ സ്റ്റാറ്റ് അതായിരുന്നു ഔദ്യോഗിക സംസ്ഥ അതിൻ്റെ ദർശന ചാനലിൽ വളരെ അരമണിക്കൂർ സമയമെടുത്തത് ജനങ്ങളെ പഠിപ്പിച്ചു രണ്ട് ഹദീസിനെ കുറിച്ച് അബൂഹുറൈറ അലി അള്ളാഹുൻഹു കള്ളനാണ് എന്ന് പറയുന്ന ആ ഭാഗം സി ഹംസ എന്ന വ്യക്തി ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു അവിടെയും തീർന്നില്ല സ്വഹാബത്തിനെ ദുഷ്ടന്മാരെന്ന് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ സി ഹംസ എന്ന വ്യക്തി ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഭാഗവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു അങ്ങനെ തീവ്രവാദപരമായ സമീപനത്തിൻ്റെ പിന്നിലുള്ളത് ഷാ ഗൂഢാലോചനയാണ് എന്ന് കേരളത്തിലെ മുസ്ലിം യുവാക്കൾ മനസ്സിലാക്കി അവരെ പ്രതിരോധിക്കുവാനും അവരെ അടക്കിയിരുത്തുവാനും പറ്റുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ മുസ്ലിം കൂട്ടായ്മക്ക് സാധിച്ചു ഇത് മനസ്സിലാക്കിയ ആ ഗൂഢാലോചനയിൽ അത് ആ പുസ്തകങ്ങൾ ആരാണോ ഇവിടെ വിവർത്തനം ചെയ്തത് ആ വ്യക്തിയെ പിന്നീട് നമ്മൾ കാണുന്നത് എസ് എസ് എഫിൻ്റെ സംസ്ഥാന സാഹിത്യോത്സവത്തിൻ്റെ സെമിനാറിൽ ഹംസസാറിത സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വഹാബത്തിന് എന്ന പുസ്തകം തൻ്റെ കൈകൾ കൊണ്ട് വിവർത്തനം ചെയ്ത വ്യക്തി കാന്തപുരം സമസ്തയുടെ മുകളിലേക്ക് എത്തുകയാണ് കുണ്ടൂർ മുസ്ലിയാരുടെ എട്ടാം ഉറൂസിൽ പ്രഭാഷണം നടത്തുന്ന ആളായി അദ്ദേഹം മാറുന്നു തീർന്നില്ല ഔദ്യോഗിക സമസ്തയുടെ വിവിധ പരിപാടികളിൽ ഔദ്യോഗികമായ പരിവേഷത്തോടുകൂടി സി ഹംസ എന്ന വ്യക്തിയെ നമ്മൾ കാണുകയാണ് അവിടെ നാം മനസ്സിലാക്കേണ്ട ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൂടെ മുജാഹിദ് സുന്നിയും സുന്നി മുജാഹിദും ഒക്കെ ആകുന്നില്ലേ അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നില്ലേ എങ്കിൽ സി ഹംസ സാഹിബ് എവിടെയാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധമായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ സ്വഹാബത്തിൻ്റെ ദുഷ്ടന്മാർ സ്വന്തം കൈകളെ കൊണ്ട് എഴുതിയതല്ലേ അത് അദ്ദേഹം ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പൊന്നാനിയിൽ വെച്ച് നവംബർ മാസത്തിൽ ഷിയാ മീറ്റിംഗ് നടന്നു ആ ഷിയാ മീറ്റിങ്ങിൽ ജൂ പിന്നെ ഷിയാക്കളുടെ അതേ വാദം നമ്മുടെ ഉമ്മമാർ നബി കരീം സല്ലാ അലുസ്ലമയുടെ ഭാര്യമാർ അഹ്ലുബൈത്തല്ല എന്ന് പറയുന്ന കൃത്യമായ വാദം സി ഹംസ എന്ന വ്യക്തി അവതരിപ്പിച്ചു അപ്പോൾ അദ്ദേഹം സമസ്തയുടെ തലപ്പത്താണുള്ളത് തീർന്നില്ല ഫക്കലൈൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാക്കളുടെ കൃത്യമായ ഒരു യൂണിറ്റ് രൂപീകരണം എന്ന രൂപത്തിൽ തന്നെ ഈ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നടന്ന പരിപാടിയുടെ സംഘാടന റോളിലുണ്ടായിരുന്നത് സി ഹംസ എന്ന വ്യക്തിയായിരുന്നു ആ ഫോട്ടോ നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ഒന്നിച്ച് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു പറഞ്ഞ ഷിയാ ഗൂഢാലോചനയുടെ ഫലമാണ് ഇപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തീവ്രവാദമാണ് അഥവാ സെലഫിയത്ത് തീവ്രവാദമാണ് എന്ന് ഒരു കൂട്ടരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അപ്പോൾ അന്ന് എതിർത്ത തീവ്രവാദപരമായ ശക്തമായ സമീപനങ്ങൾ കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുകയും അതിനെ ശക്തമായി എതിർത്തവരെ തീവ്രവാദികളാക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഫാഷിസ്റ്റുകളുടെ അതേ നാവാകുന്ന അവസ്ഥ ഇവിടെ എങ്ങനെ വന്നു എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാമുദായിക മുസ്ലിം സംഘടനകളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ പിന്നിൽ ആ പറഞ്ഞ ആ ഗൂഢാലോചന മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് പ്രഖ്യാപിച്ച ആ പ്രമേയമാണ് ഇന്ന് ഉയർന്നു നിൽക്കുന്നത് അതാണല്ലോ പിന്നെ എം പിയെ വളരെ മോശപ്പെട്ട രൂപത്തിൽ പരിഹസിച്ച കാസിമി റഹ്മത്തുള്ള കാസിമി എന്താ പറഞ്ഞത് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ഥാനം അലിയാർക്കാകുന്നു അലിയിബിന് അബി ത്വാലിബ് റലിയല്ലാഹുൻഹുവിനാകുന്നു എന്ന ആ ജൂതായുസം അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലേ എത്ര സ്ഥലങ്ങളിൽ എത്ര സ്ഥലങ്ങളിൽ ആ ക്ലിപ്പിട്ട് ജനങ്ങൾ കേൾപ്പിച്ചു പക്ഷേ അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാകുന്നു ഇന്നും സമസ്തയുടെ പള്ളികളിൽ വെള്ളിയാഴ്ച രണ്ടാം ഹുത്തുബ വരുമ്പോൾ മഹാനായ Abu Bakr Siddiq Umar bin Khattab Usman bin Affan Ali ibn Abi Talib ഈ ക്രമത്തിലല്ലേ പറയുന്നത് ആ ക്രമം മാറ്റണം ഒന്നാമതായി പറയേണ്ടത് അലിയാരുടെ പേരാണ് എന്ന് കാസിമി പറഞ്ഞിട്ട് തിരുത്തിയോ ഈ ലൈവ് കേൾക്കുമ്പോൾ കാസിമി നിങ്ങൾക്കും മരിച്ചു പോകണ്ടേ ഷിയാക്കളുടെ ആശയം ഇവിടെ സമസ്തക്കാർക്കിടയിൽ പ്രചരിപ്പിച്ച് സമസ്തയെ ഷിയാവൽക്കരിക്കാൻ സമസ്തക്കാർ അനുവദിക്കില്ല മുജാഹിദുകൾ അനുവദിക്കില്ല ഇവിടെ ആരും അനുവദിക്കില്ല അതുകൊണ്ട് നമ്മളെ തമ്മിൽ തെറ്റിച്ച് ഭിന്നിപ്പിച്ച് പരസ്പരം തീവ്രവാദം പറയാൻ കാന്തപുരം വിഭാഗത്തിൻ്റെ ആ ചേകനൂർ വധവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ പേര് വായിച്ചാൽ അതിലിപ്പോൾ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രവർത്തകൻ്റെ പേര് വായിച്ചാൽ എൻ ഡി എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ വ്യക്തിയുടെ പിന്നെ അവസാനം വരുന്ന ഫൈസി വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടിയൻ്റെ നസീർ എന്ന് പറയുന്ന മുജാഹിദുകളോട് സലാം പറയാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഒട്ടേറെ കേസുകളിൽ സിനിമാ തിയേറ്റർ കത്തിക്കുന്നതാണ് ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെ പ്രതിയായ തടിയൻ്റെ നസീറിന് വെച്ച് മുജാഹിദുകൾക്ക് ഒരു ക്യാമ്പയിൻ നടത്തിക്കൂടെ നടത്താമല്ലോ പക്ഷേ അതല്ല തടിയൻ്റെ നസീർ ചെയ്ത തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ ജമ്മിയത്തുൽ ഇസാനിയുടെ പ്രവർത്തനം ഇസ്ലാമുമായി ബന്ധമില്ല അതുകൊണ്ട് അത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടുന്നതില്ല അതേപോലെ ഏതെങ്കിലും ആളുകൾ ഈ ഹിജ്റ എന്ന് പറഞ്ഞ് ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ പടന്നയിൽ നിന്നും ഒളിച്ചോടിയ വ്യക്തി എന്താ പറഞ്ഞത് അതിൽപ്പെട്ട അവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നു അവർ നേരത്തെ ഒരു വോയിസിൽ പറഞ്ഞതുപോലെ മുനാഫിക് ഓർഗനൈസേഷൻസ് പറഞ്ഞത് അന്യർത്ഥമാക്കിക്കൊണ്ട് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി അവിടെ വേദങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് അനിസ്ലാമികമാണ് സെൽഫിയത്തല്ല അതുകൊണ്ട് ഇവർ ജാഹിലുകളാണ് എന്നാണ് അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പോയവർക്കുള്ള അഭിപ്രായം അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി കൃത്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം സമുദായം പരസ്പരം തർക്കിക്കേണ്ട സമയമല്ല ഇത് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല ഇത് ഒരു മുസ്ലിമും ഒരു മുസ്ലിം ഓർഗനൈസേഷനും ഇവിടെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഏതെങ്കിലും സംഘടനയിൽ ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംഘടന അതേപോലെ തന്നെ ഇസ്ലാം അതിന് ഉത്തരവാദിയുമല്ല ഹൈന്ദവ സമൂഹത്തിൽ ഒട്ടേറെ തീവ്രവാദികളുണ്ട് ഭീകരവാദികളുണ്ട് രാഷ്ട്രപിതാവിനെ അവർ വെടിവെച്ചു കൊന്നു അതുകൊണ്ട് ഹൈന്ദവ സമൂഹം അതിന് ഉത്തരവാദിയാണോ അല്ല ഭീകരവാദം തീവ്രവാദം വേറെ തന്നൊരു മതമാണ് അതുകൊണ്ട് അതിനെ അങ്ങനെ കാണാനും ഒന്നിച്ച് നിൽക്കേണ്ടവരെ പരസ്പരം ഭിന്നിപ്പിച്ച് ഒന്നിച്ച് രണ്ടായിരത്തി ഏഴിൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ച് കേരളത്തിലെ നാല് പ്രമുഖ മതസംഘടനകൾ ഒന്നിച്ചിരുന്നു പാസാക്കിയ ഈ ഷിയാ ഗൂഢാലോചനയാണ് തീവ്രവാദത്തിൻ്റെ പിന്നിൽ എന്ന പ്രമേയത്തെ ചവിട്ടി മതിക്കാൻ ഇപ്പോൾ കാരണമായി തീരുന്നത് അന്ന് നമ്മൾ കാണിച്ച പുസ്തകങ്ങൾ എഴുതിയ ആള് സമസ്തയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു അതിൻ്റെ തീജാനി ത്വരീക്കത്തിലൂടെ ആ തൊരീക്കത്തിൽ തന്നെ മനസ്സവിടെ നിൽക്കുകയും ശരീരം ഇപ്പുറത്തേക്ക് വന്നുകൊണ്ട് കാസിബമാരിലൂടെ ആ ശബ്ദം നമ്മൾ പുറത്തേക്ക് കേൾക്കുകയാണ് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് മുജാഹിദുകളും സമസ്തക്കാരും രണ്ടാശയമാണ് തെബിലി ജമാഅത്ത് വേറെ ആശയമാണ് അതേപോലെ തന്നെ സംസ്ഥാന സുന്നിക്ക് വേറെ ചില ആശയങ്ങളുണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ശരീരത്ത് പ്രശ്നത്തിൽ യോജിച്ചതുപോലെ പാഠപുസ്തക പ്രശ്നത്തിൽ യോജിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ യോജിച്ചതുപോലെ ഇപ്പോൾ മുത്തലാഖിൻ്റെ വിഷയത്തിൽ യോജിക്കേണ്ടതുള്ളതുപോലെ പൊതു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുക എന്ന നമ്മൾ പുലർത്തിപ്പോന്ന അതിന് വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ചോദിക്കട്ടെ വഖഫ് സ്ഥാപനങ്ങൾ മുജാഹിദുകൾക്കില്ലേ ദക്ഷിണ കേരളക്കില്ലേ സംസ്ഥാന സുന്നിക്കില്ലേ തബിലീ ജമാത്തിനില്ലേ സമസ്തക്കുമില്ലേ അത് മുഴുവൻ നോക്കുന്ന അതിൻ്റെ കൈകാര്യകർത്താവാണ് വഖഫ് ബോർഡ് ചെയർമാൻ അപ്പോൾ ഈ മറ്റു സംഘടനകളുമായി ബന്ധപ്പെടാൻ പാടില്ല അവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ലെങ്കിൽ ആദ്യം പറയേണ്ടത് സമസ്തയുടേതല്ലാത്ത വഖഫ് സ്ഥാപനങ്ങൾ കൂടി സംരക്ഷിക്കുന്ന വഖഫ് ബോർഡ് ചെയർമാൻ ആ സ്ഥാനം രാജിവെക്കണമെന്നല്ലേ ആദ്യം പറയേണ്ടത് ഹജ്ജ് കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എല്ലാവരുടെ ഹജ്ജും നോക്കാൻ സമസ്തകയുടെ വ്യക്തിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നല്ലേ ആ നിലക്ക് പറയേണ്ടത് അതുകൊണ്ട് ഒരർത്ഥവുമില്ലാത്ത ഇത്തരം വാദങ്ങളെ തിരിച്ചറിയുകയും സമസ്തയെ സമസ്തയെപ്പോലെയുള്ള ഒരു കൂട്ടായ്മ ആരും ഭിന്നിക്കരുത് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പൊതു കൂട്ടായ്മ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഷിയാ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഉത്തരേന്ത്യ പോലെ ഇന്ത്യയെ മാറ്റുവാനുള്ള പരിശ്രമങ്ങളെ നാം തിരിച്ചറിയണം ഡോക്ടർ ജാക്കിർ നായിക്ക് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന പറഞ്ഞ ആളല്ലേ അദ്ദേഹം സമസ്തയുടെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി സമാപന സമ്മേളനത്തിൽ പോലും ആ ചരിത്രങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭിന്നിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒന്ന് രണ്ട് ഫൈസിമാരെയും കാസിമാരെയും തിരിച്ചറിയുകയും അവരുടെ ഷിയാ ഗൂഢാലോചന അവരുടെ നാവിലൂടെ തന്നെ പുറത്തു വന്നതിനെ നാം കൃത്യമായി അറിയണം മനസ്സിലാക്കണം അതുകൊണ്ട് അമ്പിയാക്കന്മാർക്ക് ശേഷം സ്ഥാനം അബൂബക്കർ സുദ്ദീഖ് റലിയുല്ലാഹുനുവിനാണ് ഷിയാക്കൾ പറഞ്ഞതുപോലെ ഒരിക്കലും അലിയാർക്കല്ല അലിയാർ മഹാനാണ് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ലല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തിരുത്തിപ്പിക്കാൻ അഹുലുസുന്നത്തി വൽ ജമാഅ അത് അതിൻ്റെ പര്യായപദമായ സെലഫിയത്ത് അംഗീകരിക്കും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങണം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അള്ളാഹു സുബാനുഹുവത്താല ഈ സംസാരത്തെ ഏറ്റവും നല്ലൊരു മനസ്സോടുകൂടി സ്വീകരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്താനും നമ്മൾ ഒന്നിച്ചു നീങ്ങിയ രണ്ടായിരത്തി ഏഴിലെ ഷിയാക്കൾക്കെതിരെയുള്ള ആ മുന്നേറ്റത്തിൻ്റെ തുടർച്ച രാജ്യത്ത് സംഭവിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ അവാന അനിൽ അഹമ്മദില്ലാഹി റബ്ബുലാലമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു